സി സി ലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാം എങ്ങനെ ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യാം ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും നോക്കാം ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu operating system version 11.10 GCC g compiler version 4.6.1 condition സ്റ്റേറ്റ്മെന്റിന്റെ ആമുഖത്തോടെ തുടങ്ങാം പ്രോഗ്രാം എക്സിക്യൂഷന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് അതിലെ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഇത് സഹായിക്കുന്നു കണ്ടീഷനുകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ കഴിയുന്നു എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു if സ്റ്റേറ്റ്മെന്റിന്റെ ഒഴുക്കിനെ കുറിച്ച് മനസ്സിലാക്കാം ഇവിടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു കണ്ടീഷൻ തെറ്റാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു else if സ്റ്റേറ്റ്മെന്റിന്റെ ഒഴുക്ക് നോക്കാം ഇവിടെ കണ്ടീഷൻ 1 ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു കണ്ടീഷൻ 1 തെറ്റാണെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ആയ കണ്ടീഷൻ 2 പരിശോധിക്കുന്നു കണ്ടീഷൻ 2 ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ട് ചെയ്യുന്നു കണ്ടീഷൻ 2 തെറ്റാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു പ്രോഗ്രാമിലേക്ക് പോകാം എഡിറ്ററിൽ നേരത്തെ തന്നെ കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് തുറക്കട്ടെ നമ്മുടെ ഫയലിന്റെ പേര് ifstmt.c ഈ പ്രോഗ്രാമിൽ രണ്ട് അക്കങ്ങളുടെ തുക കണക്കുകൂട്ടുകയും ചില കണ്ടീഷനുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കോഡ് വിശദീകരിക്കാം ഇതാണ് നമ്മുടെ ഹെഡർ ഫയൽ ഇത് main function a b sum എന്നിങ്ങനെ മൂന്ന് ഇന്റിജർ വേരിയബിളുകൾ ഡിക്ലയർ ചെയ്യുന്നു ഇവിടെ യൂസർ ഇൻപുട്ട് ആവശ്യപ്പെടുന്നു യൂസർ aയുടെയും യുടെയും മൂല്യം നൽകുന്നു മൂല്യങ്ങൾ യഥാക്രമം വേരിയബിൾ aയിലും വേരിയബിൾ bയിലും സ്റ്റോർ ചെയ്യുന്നു കൺസോളിൽ നിന്ന് ഡാറ്റ scanf ഫങ്ഷൻ റീഡ് ചെയ്യുന്നു എന്നിട്ട് അവ അതിന്റെ വേരിയബിളുകളിൽ സ്റ്റോർ ചെയ്യുന്നു സ്കാൻഫിലെ ഫോർമാറ്റ് സ്പെസിഫയർ ഡാറ്റ ടൈപ്പ് അറിയുവാൻ സഹായിക്കുന്നു അതായത് ഇവിടുത്തെ d ഇന്റഗർ ഡാറ്റ ടൈപ്പിനെ സൂചിപ്പിക്കുന്നു b യുടെയും തുക കാണുന്നു ഇതിന്റെ ഫലം സമ്മിൽ സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് ഫലം പ്രിന്റ് ചെയ്യുന്നു ഇതാണ് if സ്റ്റേറ്റ്മെന്റ് ഇവിടെ സം 20നെക്കാൾ വലുതാണോ എന്ന കണ്ടീഷൻ പരിശോധിക്കുന്നു കണ്ടീഷൻ ശരിയാണെങ്കിൽ സം ഈസ് ഗ്രീറ്റർ ദാൻ 20 എന്ന് പ്രിന്റ് ചെയ്യുന്നു ഈ വരികൾ കമന്റ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സേവ് ക്ലിക്ക് ചെയ്യുക ആദ്യം നമുക്ക് if സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷൻ നോക്കാം ടെർമിനൽ വിൻഡോ തുറക്കാനായി Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്യുക കംപൈൽ ചെയ്യാനായി ജിസിസി സ്പേസ് ifstmtസി space hyphen o space if type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻ if ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക Enter the value of a and b എന്ന് കാണിക്കുന്നു 10 12 എന്നീ മൂല്യങ്ങൾ നൽകുന്നു output sum of a and b is 22 sum is greater than 20 എന്ന് കാണുന്നു പ്രോഗ്രാമിലേക്ക് തിരികെ വരാം നമുക്ക് മറ്റൊരു കണ്ടീഷൻ നോക്കാം ഇവിടെ കമന്റ് നീക്കം ചെയ്യാം കമന്റ് ഇവിടെ നൽകുന്നു സേവ് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ else if സ്റ്റേറ്റ്മെന്റ് സം 10 നേക്കാൾ വലുതാണോ എന്ന കണ്ടീഷൻ പരിശോധിക്കുന്നു കണ്ടീഷൻ ശരിയാണെങ്കിൽ sum is greater than 10 and less than 20 print ചെയ്യുന്നു ടെർമിനലിലേക്ക് തിരിച്ചു വരിക കമ്പൈൽ ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക Enter the value of a and b എന്ന് കാണിക്കുന്നു 10 2 എന്നീ മൂല്യങ്ങൾ നൽകുന്നു Output sum of a and b is 12 sum is greater than 10 and less than 20 എന്ന് കാണിക്കുന്നു പ്രോംപ്റ്റ് വൃത്തിയാക്കാം പ്രോഗ്രാമിലേക്ക് തിരികെ വരാം കമന്റുകൾ നീക്കം ചെയ്യുന്നു സേവ് ക്ലിക്ക് ചെയ്യുക മുകളിലത്തെ രണ്ട് കണ്ടീഷനും തെറ്റാണെങ്കിൽ സം ഈസ് ലെസ് താൻ 10 എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് else സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കാണാം. ടെർമിനലിലേക്ക് തിരികെ വരിക. നേരത്തേതുപോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക. Enter the value of a and b കാണിക്കുന്നു. 3, 5 എന്നീ മൂല്യങ്ങൾ നൽകുന്നു. Output sum of A and B is 8. Sum is less than 10 കാണുന്നു. നമ്മൾ സ്വാഭാവികമായി വരുത്തുന്ന ചില തെറ്റുകൾ നോക്കാം. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക. ഇവിടെ if സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഒരു സെമിക്കോളൻ കൊടുക്കുന്നു. എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. സേവ് ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരികെ വരിക. നേരത്തേതുപോലെ കംപൈൽ ചെയ്യുക else without a previous if എന്ന എറർ കാണുന്നു. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. ഇത് സിന്റാക്സ് എറർ ആണ്. if സ്റ്റേറ്റ്മെന്റിന് ശേഷം സെമിക്കോളൻ ഇടാൻ പാടില്ല. if ഇല്ലാതെ else if സ്റ്റേറ്റ്മെന്റ് പ്രവർത്തിക്കില്ല. തെറ്റു തിരുത്താം. ഇവിടെ സെമിക്കോളൻ നീക്കം ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരികെ വരിക നേരത്തേതുപോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക a ക്കും b ക്കും മൂല്യങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നു 3 ഉം 6 ഉം മൂല്യങ്ങൾ നൽകുന്നു output sum of a and b is 9 sum is less than 10 എന്ന് കാണുന്നു ഇതേ പ്രോഗ്രാം എങ്ങനെ ൽ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക. ഇവിടെ ചില മാറ്റങ്ങൾ വരുത്താം. Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക. .cpp എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യുക ഹെഡർ ഫയൽ അയോസ്ട്രീം എന്ന് മാറ്റുക യൂസിംഗ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്താം search for and replace text option click ചെയ്യുക printfന് പകരം cout സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം റീപ്ലേസ് all ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക ഇവിടെ അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യുന്നു scanfന് പകരം cin സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക cin രണ്ട് അടയ്ക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക C++ ൽ റീഡ് ചെയ്യാൻ സിൻ ഫങ്ഷൻ ഉപയോഗിക്കുന്നു ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഡിലീറ്റ് ചെയ്യുക കോമ ആംപർസാൻഡ് നീക്കം ചെയ്യുക ഇവിടെ കോമ നീക്കം ചെയ്ത് രണ്ട് അടയ്ക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക വീണ്ടും ആംപർസാൻഡ് അടയ്ക്കുന്ന ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക ഇവിടെ അടയ്ക്കുന്ന ബ്രാക്കറ്റുകളും കോമയും നീക്കം ചെയ്യുക ബാക്ക്സ്ലാഷ് n ഫോർമാറ്റ് സ്പെസിഫയർ എന്നിവ നീക്കം ചെയ്യുക രണ്ട് തുറക്കുന്ന ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്ത് ഡബിൾ കോട്ട്സിനുള്ളിൽ ബാക്ക്സ്ലാഷ് n ടൈപ്പ് ചെയ്യുക ഇവിടെയും അടയ്ക്കുന്ന ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുന്നു ഇവിടങ്ങളിലും അടയ്ക്കുന്ന ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാം ടെർമിനലിലേക്ക് തിരിച്ചു വരിക പ്രോംപ്റ്റ് വൃത്തിയാക്കാം കംപൈൽ ചെയ്യാൻ g space ifstmt.cpp space hyphen o space if1 type ചെയ്യുക ഇവിടെ യുടെ ഔട്ട്പുട്ട് ഫയൽ ആയ ഇഫ് നീക്കം ചെയ്യപ്പെടാതെ ഇരിക്കാനാണ് if1 ഉപയോഗിച്ചത് എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാനായി if1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക Enter the value of a and b. ഇവിടെ 20 ഉം 10 ഉം കൊടുക്കുന്നു. Output sum of a and b is 30 എന്ന് കാണുന്നു. Sum is greater than 20 എന്ന് കാണുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സ്ലൈഡിലേക്ക് തിരികെ വരാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് if സ്റ്റേറ്റ്മെന്റ് ഉദാഹരണം if condition else if statement ഉദാഹരണം else if കണ്ടീഷൻ ഒരു അസൈൻമെന്റ് a b യേക്കാൾ വലുതോ ചെറുതോ എന്ന് പരിശോധിക്കുന്ന പ്രോഗ്രാം എഴുതുക സൂചന if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക a b c യിൽ ഏതാണ് വലുത് എന്ന് പരിശോധിക്കുന്ന പ്രോഗ്രാം എഴുതുക സൂചന else if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി ആർ ജിയിൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through I C T M H R D government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബേ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി